What's up hello guys, welcome back to my channel, it's me NA Gamer official yo അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബസ് സിമുലേറ്റർ ആണ് നമ്മൾ ലാപ്ടോപ്പ് കളിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതേ നമ്മളൊരാൾ കയ്യോ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാട്ടോ പറഞ്ഞാൽ എൻ്റെ മോനെ ലോഡാവുണ്ടല്ലോ നമുക്ക് ബസ് ബസ് നമുക്ക് വേറെ എടുക്കാൻ പറ്റുമോ കൊടുക്കാം തന്നെ കൊടുക്കാം ഇത് രണ്ടും ഓൾവേസ് ചെയ്തൊക്കെ കൊടുക്കാം നമുക്ക് അപ്പോൾ തേർഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം എന്റെ മോനെ പൊളി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാലോ ഇത് അങ്ങോട്ടാ പോകണ്ടേ ഫോണൊക്കെ അടിക്കുന്നുണ്ട് നമ്മള് അടിപൊളി ഓ ആരാളിടിച്ചു തന്നെ ഇരിക്കാനാ കാരണം ഞാൻ ഇത്ര വലിയ ഇതൊന്നും അല്ല അയ്യോ ശിഖരല്ലേ ഇതില് ശിഖരലൊക്കെ വെക്കണം കൈസ് നമ്മളെ ജി ടി എ പോലല്ല എനിക്ക് ഞാൻ ബാക്ക് എടുക്കട്ടെ അതുകൊട്ടെ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് നേരെ പോണം എൻ്റെ മോനെ ഗൈസ് നമ്മളെ ജി ടി എൻ്റെ വീഡിയോ ചിലപ്പോഴെട്ടാവും എന്നാലും വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഞാൻ എനിക്ക് വീഡിയോ ജി ചെയ്യാൻ പണിയാണ് ജി ടി എൻ്റെ ഒക്കെ ലാപ്ടോപ്പിലേക്ക് ആക്കുമ്പോഴേക്കും അതിന് കുഴപ്പമില്ല ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അത്ര പണി ഉണ്ടായിരുന്നില്ല ഓക്കെ അയ്യോ അയ്യോ അയ്യോ അയ്യോ നമ്മൾ അമർത്താൻ മറന്നുപോയി നമുക്ക് സ്റ്റോപ്പ് അമർത്താനല്ല ഓക്കെ ആൾക്കാർക്കോ കയർക്കോ കയർക്കോ ആരെങ്കിലും ഉണ്ട് ഇനി ആരെങ്കിലും ഉണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഇനി ആരും നമുക്ക് വായിലടിക്കാം എല്ലാം കൂടെ അടിക്കാം നമുക്ക് ഇനി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ടാണല്ലോ വണ്ടി സ്റ്റാർട്ട് ഉണ്ട് എന്നാ വണ്ടി സ്റ്റാർട്ട് വെച്ച് ഓക്കെ വണ്ടി പോകുന്നുണ്ട് നേരാണ് നമുക്ക് വേണ്ട പക്ഷെ ഇതെല്ലാം ഗ്രീനാണ് കറക്റ്റാണ് വണ്ടി പോട്ടെ വണ്ടി പോട്ടെ പെവർ പെവർ ബമ്പർ അതല്ല ഇതിൽ മോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സ്റ്റോപ്പ് റിക്വസ്റ്റ് ഒന്നുണ്ടല്ലോ നമ്മുടെ സ്റ്റോപ്പ് റിക്വസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ പക്ഷേ വെറുതെ നമ്മൾ ബാക്കിലൊന്ന് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടോ നോക്കാം അയ്യോ വണ്ടി കണ്ടല്ലോ അല്ല അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് വണ്ടി ഇരിക്കാം എത്ര ആൾക്കാരുണ്ടെന്നപ്പോ എങ്ങനെ അറിയാം ആ ഓക്കെ സ്റ്റോപ്പ് ഇപ്പൊ ഡോർ കൊടുക്കല്ലേ ഇപ്പൊ ഡോർ തുറന്നുണ്ട് വൺ പാസഞ്ചർ ഓക്കെ ഒരാൾ ഇറങ്ങി ഒരാൾ കയറി ആരുമില്ലല്ലോ ഞാനില്ലല്ലോ ഓക്കെ നമുക്ക് കീഴ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടി ഓട്ടെ വണ്ടി ഓട്ടെ ഓ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മള് കയറിട്ട് അവിടെ അമർത്തി പിടിക്കണം ഒരു ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാം ഈ ഇൻഡിക്കേറ്റർ കയറ്റമാണല്ലോ കൈ പ്രശ്നമാവോ ഇല്ലല്ലോ അയ്യോ നമ്മൾ വൈപ്പർ ഇടാൻ പറഞ്ഞോ ഒന്ന് നിർത്തട്ടെ കേട്ടോ വണ്ടി ബാക്കിലേക്ക് ഉണ്ടല്ലോ അയ്യോ ഗൈസ് ഇതാണ് എനിക്ക് കോമഡി തിരുത്തൽ നമ്മളെല്ലാരും കയറ്റി വെക്കണം എങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഇപ്പൊ കറക്റ്റായി വീണ്ടും വീണ് ഇവിടെ കാരടാ വിഴാൻ പറഞ്ഞു ആണ് വെറുതെ മനുഷ്യനെ സമയം കളയാനാക്കി എനിക്ക് കേറ്റത്ത് പോയിട്ട് എടുത്തു അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു കേറ്റല്ലേ ഇവിടെ ശരി നമുക്കൊന്ന് ആ ഇവിടെ ഉണ്ടല്ലോ നേരുന്ന സ്ഥലം അപ്പൊ നമുക്ക് ഇവിടെ എടുത്താം റോഡൊക്കെ നന്നാക്കാൻ പറഞ്ഞാണോ മഴ പോയി അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വൈപ്പർ ഇട്ടിട്ടുണ്ട് മഴ പോവാനായി മഴ പോയി ഓക്കെ നമ്മുടെ വൈപ്പ് മാപ്പ് മാപ്പൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ മാപ്പ് നമ്മളിപ്പോൾ എവിടെയാകുമോ കുറേ ബസ് ഒക്കെ ഉണ്ട് വണ്ടി എടുത്തടാ okay light okay set okay അത് ഓക്കെ നമുക്കിനി വണ്ടി എടുക്കാം വണ്ടി ഓട്ടെ വണ്ടി ഓട്ടെ വണ്ടി ഓട്ടെ അവിടെ ഓക്കെ വണ്ടി ഓട്ടെ വണ്ടി ഓട്ടെ താഴത്തെ ഇറക്കമുണ്ടോ ഉണ്ടല്ലേ ഓക്കെ ഒരു മിനിറ്റ് അവിടെ അവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒരു സെക്കൻഡിലാണല്ലോ ഓക്കെ എന്താണ് ഇവ ഇറങ്ങി പെട്ടെന്ന് ഒഴുകാണല്ലോ മനുഷ്യനെ പോലത്തെ സമയങ്ങൾ ഓ ട്രാഫിക് അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്താണ് മനുഷ്യൻ ഇങ്ങനെ എടുക്കട്ടെ നമുക്ക് നേരാക്കാം ഏകദേശം ഇപ്പൊ നമ്മള് ഇത് ഗെയിം ആറ് മിനിറ്റ് ആവാന് ഏകദേശം ആറ് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് ആവാൻ അല്ല ഏഴ് മിനിറ്റ് ആവാനായി ഇത്ര സെക്കൻഡ് ഉള്ളതിന് അയ്യോ ഓ മൈ ഗോഡ് ഓക്കെ ആയിട്ടുണ്ട് ഗ്രീൻ അയ്യോ വണ്ടി പോകണല്ലോ വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ല കേട്ടോ അത്ര വണ്ടി മാറ്റാനുള്ള ടൈമായി സ്പീഡൊന്നും ഇല്ലാത്ത വണ്ടിയാ അപ്പൊ ഒന്നും നിർത്തിയോ അപ്പുറത്ത് ഷെയറിംഗ് ഉണ്ട് നമുക്ക് അതിലും കളിക്കാൻ അപ്പൊ മറ്റേ ഇതിലാണ് കളിക്കുന്നത് ഇതിൽ ഞാൻ ഇപ്പോൾ മറ്റേ കീബോർഡിലാണ് കളിക്കുന്നത് ഇവിടുത്തെ സ്റ്റെയറിംഗ് ഉണ്ട് ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ ആ നമുക്ക് ഇതിടാം പെട്ടെന്ന് തന്നെ പോട്ടെ അയ്യോ നമ്മളിപ്പോൾ എന്താട്ട് വണ്ടി പോട്ടെ ശാസ്ത്രമൊക്കെ മതി വെറുതെ സമയം കളയാനേ ഓക്കേ നമുക്ക് ലൈറ്റ് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് ഡിം ഡിം ഒരു ഇരുട്ടായിട്ടുണ്ട് മഴ പെയ്തപ്പോൾ ഓക്കെ മോനെ പിന്നെ നമ്മൾ രണ്ട് സ്റ്റേഷനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ബസ് സ്റ്റാൻഡല്ലേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളെന്താ അയ്യോ അടിപൊളി ഏടോ ഞാൻ അതേ പോണേ ഒക്കെ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ നമുക്ക് വേറെ ക്യാമറ എടുക്കാം കേട്ടോ ഞാൻ ഈ ക്യാമറ എടുത്താണ് എനിക്ക് ഇത്തിരി കൂടി നല്ലത് എനിക്ക് ഇത്തിരി കൂടി എന്താണ് റിയാലിറ്റി തോന്നുന്ന ക്യാമറ ഉള്ളത് ഞാൻ ഏത് ബെസ്റ്റ് ഗെയിം ഇങ്ങനെ എടുക്കുക നമ്മൾ ഇനി വേറെ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്കിനി അയ്യോ അതെ സ്റ്റേഷൻ അപ്പോൾ ഇതായാലും നമ്മളത് പിന്നെ ആരുമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിന് വണ്ടി ഓക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി ഇനി അവിടെ എത്തിയാൽ നമ്മളെ ഗെയിം തീർന്നു ഈ മല്ലി ലെവൽ കയറുന്നു യാ ഓക്കെ ഇത്ര കണ്ടല്ലോ അപ്പൊ സോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു ബൈക്ക് എത്രയാണ് ട്വൻറ്റി അല്ലേ നമുക്കാകെ നമുക്ക് സീറോ അടിപൊളി അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ തീരാൻ പോവാണ് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇറ്റ്സ് മീ ലെവൻ്റെ ആ ഇറ്റ്സ് മീ ലെവൻ്റെ ഷൈനിങ് ഔട്ട്